ചാനൽ അപ്പൊ ഞങ്ങൾ ആദ്യമായിട്ടുള്ള വീഡിയോ ആണ് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ എന്റെ നെയിം നഷ എന്റെ നെയിം സോലിഹ അപ്പൊ ഗൈസ് ആദ്യത്തെ വീഡിയോ ആയിരുന്നാൽ തെറ്റുകളൊക്കെ ഉണ്ടാവും അപ്പൊ എല്ലാവരും ഒന്ന് സഹകരിക്കണം അപ്പൊ വീഡിയോയിലോട്ട് പോണതിന് മുന്നേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ബെല്ലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓരോ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യാം ഗൈസ് നമ്മൾ വീഡിയോ പറഞ്ഞത് ഒരു ചലഞ്ച് ആണ് ചലഞ്ച് എന്താണെന്ന് വെച്ചാൽ പുനഃ പറഞ്ഞെടുക്കേ question answer challenge guys challenge എന്താ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറ് ഡ്രസ്സ് അതൊക്കെ ഞാൻ ഇവളോട് ചോദിക്കും അപ്പോൾ ഇവള് ശരി ഉത്തരം പറയണം അതേപോലെ തിരിച്ചോൾ എന്നോട് ചോദിക്കണം എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാ മാർക്ക് ലിസ്റ്റ് ചെയ്യും അപ്പോൾ കൂടുതൽ മാർക്ക് ആർക്കാൻ നോക്കും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഗൈസ് ഇനി എന്റെ ഊയാണ് അപ്പോൾ ഞാൻ ഇവളോട് ചോദിക്കാം എനിക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് എനിക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് സ്കേർട്ട് ആ ഇഷ്ടപ്പെട്ട കളറ് പിങ്ക് അല്ല ഇഷ്ടപ്പെട്ട മൂവി ഇഷ്ടപ്പെട്ട മൂവി പറയ പുഷ്പ ആ ഇഷ്ടപ്പെട്ട സ്ഥലം എനിക്കറിയില്ല ഇഷ്ടപ്പെട്ട ഫുഡ് ഫുഡ് ഡോനറ്റ് ആ ഇഷ്ടപ്പെട്ട ഫ്ലവർ ഫ്ലവർ ഇഷ്ടപ്പെട്ട നടൻ എനിക്ക് ഇഷ്ടപ്പെട്ട നടന് അലോജിൻ ഇഷ്ടപ്പെട്ട നടി നടി തമന്ന ഇഷ്ടപ്പെട്ട C drama C drama my girlfriend is ഇഷ്ടപ്പെട്ട കെ ഡ്രാമ കെ ഡ്രാമ അറിയില്ല അപ്പൊ ഗായ്സ് ആളുടെ ഇത് കഴിഞ്ഞ എന്റെ favourite B T S member Jungkook എന്റെ favourite Blackpink member Lalisa എന്റെ ഫേവറേറ്റ് നടൻ വിജയ് എന്റെ ഫേവറേറ്റ് നടി സമന്ത എന്റെ favourite C drama professional single എന്റെ ഫേവറേറ്റ് കെ ഡ്രാമ അറിയില്ല അപ്പൊ എനിക്ക് പത്ത് മാർക്ക് കിട്ടി ഇവക്ക് ഒമ്പത് മാർക്കും കിട്ടി എന്തായാലും സാറില്ല നമുക്ക് അടുത്തേല് വാങ്ങാം എനിക്ക് വിഷമമൊന്നുമില്ല കേട്ടാ എന്തായാലും കുഴപ്പമില്ല നാല് മാർക്കാണ് മിസ്സിങ് ആയത് അപ്പൊ പ്രശ്നമില്ല അടുത്തൊരു വീഡിയോയിൽ ശരിയാവുമെന്ന് തോന്നുന്നുണ്ട് ശരിയാക്കണം അപ്പൊ ഗൈസ് നമുക്ക് ബൈ